റേസിംഗ് മോട്ടോന്റെ വീഡിയോ നമുക്ക് ഇവിടെ തന്നെ കാണാം welcome welcome welcome back to Adarsh Kiju friends okay അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് തമ്മിലെ കണ്ടെത്താൻ മനസ്സിലാക്കണം okay best four games under ten M B അതായത് best four bike racing games under ten M B ആണ് ഓക്കെ ഇപ്പോൾ ബൈക്ക് റേസിംഗ് പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഒക്കെ ബൈക്ക് റേസിംഗ് ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു അല്ല വിശ്വസിക്കുന്നു ഒക്കെ അപ്പോൾ ബൈക്ക് ഇപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇപ്പം തന്നെ ആടി പോയി സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ സൈഡിലുള്ള ബെല്ലൈക്കൺ ആക്കുക ഓക്കെ ബെല്ലൈക്കൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ ബാറിൽ വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ആക്കി എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്ത് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക പ്രൊമോട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ബൈക്ക് റേസിംഗ് ഗെയിംസിൻ്റെ ഫസ്റ്റ് റേസിംഗ് ഗെയിം ഏതാണെന്ന് നോക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കണ്ടോ അപ്പോൾ ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഫസ്റ്റ് സെർച്ച് ചെയ്യുന്നത് ഏതാണെന്ന് വെച്ചാൽ ബൈക്ക് റേസിംഗ് ത്രീ ഡി എന്നാണ് okay bike racing three D എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ നമുക്ക് അത് സെർച്ച് ചെയ്യുമ്പോൾ ഇത് കാണാം ഓക്കെ ഇനി അടുത്ത ആപ്പ് അടുത്ത ഗെയിം ഏതാണെന്ന് വെച്ചാൽ ബൈക്ക് എക്സ്ട്രീം എന്നാണ് പേര് ഓക്കെ ബൈക്ക് എക്സ്ട്രീം ആണ് ആൻഡ് തേർഡ് എന്ന് വെച്ചാൽ moto hill race moto hill race ആണ് കാണുന്നത് അപ്പം അതുകൊടുക്കാം നമുക്ക് പിന്നെ അവസാനത്താണ് റേസിംഗ് മോട്ടോ റേസിംഗ് മോട്ടോ എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ നമ്മൾ അതും പ്ലേ സ്റ്റോറിൽ നമ്മൾ ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് തപ്പി പിടിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇതിൻ്റെ അത് കാണിച്ചു തരുന്നത് ഓക്കെ ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും കാണിച്ചു തരില്ല ഞാൻ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകും അപ്പോൾ നമുക്ക് റേസിംഗ് മോട്ടോൻ്റെ വീഡിയോ നമുക്ക് ഇവിടെ തന്നെ കാണാം ഓക്കെ അപ്പോൾ റേസിംഗ് മോട്ടോ നമ്മൾ അത് നമ്മൾ റേസിംഗ് മോട്ടോ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഡയറക്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊക്കെ ഇൻ്റർഫേസ് ഒക്കെ വരും എന്നിട്ട് നമ്മൾ നമ്മൾ ചെയ്യുക നമ്മൾ നമുക്ക് തുറക്കാം നമ്മൾ തുറന്നിട്ട് നമുക്ക് കളിക്കാം ഓക്കെ നല്ല നിസ്സാരം കളിയാണ് അപ്പോൾ അതായത് അവർ പറയുന്നത് വെച്ചാൽ നമ്മൾ നെക്കും ഒക്കെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ സാധനം കൂടും ഓക്കെ സ്പീഡ് കൂടും പക്ഷെ നമ്മളത് നമ്മൾ നമ്മൾ ടിൽറ്റ് ചെയ്ത് ടിൽറ്റ് ചെയ്ത് നമ്മൾ കളിക്കണം ഓക്കെ നെക്കും നമ്മൾ കുറച്ച് പ്രസ് ചെയ്യണം ഓക്കെ പ്രസ് ചെയ്യുമ്പോൾ സാധനം എന്താ സ്പീഡ് കൂടും ആക്സപ്റ്റേഷൻ കൂടും നമ്മൾ ടിൽറ്റിംഗ് ആണ് ഈ ഡ്രൈവിങ്ങിൻ്റെ സ്റ്റിയറിംഗ് ഇല്ല ഇപ്പോൾ ടിൽറ്റിംഗ് ആണ് നമുക്ക് ടിൽറ്റിംഗ് മാറ്റാം നമുക്ക് ഓക്കെ അപ്പോൾ അത് അടുത്ത വീഡിയോയിലേക്കാം അടുത്ത വീഡിയോ ഏതെന്ന് വെച്ചാൽ ബൈക്ക് റേസിംഗ് ത്രീ ഡിയുടെ ആണ് ഓക്കെ ബൈക്ക് റേസിംഗ് ത്രീ ഡിയുടെ വീഡിയോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങളിപ്പോൾ ബൈക്ക് റേസിംഗ് ത്രീ ഡി കണ്ടു ഇനി തേർഡ് ഏതാണെന്ന് വെച്ചാൽ മോട്ടോ ഹിൽ റേസിംഗ് ആണ് ഓക്കെ മോട്ടോ ഹിൽ റേസിംഗ് അപ്പോൾ മോട്ടോ ഹിൽ റേസിംഗ് നമുക്ക് ഗെയിമിലേക്ക് പോകാം അപ്പോൾ വീഡിയോ കാണണ്ടേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ മോട്ടോ ഹിൽ റേസിംഗ് കണ്ടിരിക്കും ആൻഡ് അറ്റ് ലാസ്റ്റ് നിങ്ങൾക്ക് വരുന്നതാണ് bike extreme okay bike extreme എന്നാണ് അതിൻ്റെ ആപ്പിൻ്റെ പേര് നിങ്ങൾ കണ്ടാണ് ഓക്കെ അപ്പോൾ ബൈക്ക് എക്സ്ട്രീം വീഡിയോയിലേക്ക് പോവാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങളിത് കണ്ടല്ലോ ഓക്കെ ഇപ്പോൾ പൊളിയായിട്ട് തോന്നുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്ര നേരം നിങ്ങൾ ക്ഷമിച്ച് കണ്ടതിന് നന്ദി thank you for all the viewers of my this video okay അപ്പോൾ we can see next video see you soon bye Tell me pretty lies